Good afternoon, everyone. Good afternoon. Good afternoon, sister. Good afternoon, sister. Good afternoon, sister. Good afternoon, sister. Good afternoon. Good afternoon. This is our second session, means today's second session. So you have to put the attendance in a separate sheet. Okay, don't forget to put your attend attendance. It's a new sheet. Okay, we shall uh, continue with our uh, psychosis uh, key features. Uh, psychosis means, uh, just we'll go back uh, is a psychiatric condition in which a person has hallucinations, delusions, disorganized behavior, and impaired reality testing. Uh, so the psychosis uh, patient may have uh, any one of these, at least one or two or three. So what is hallucinations? Hallucinations are false perceptions without stimulus. A perception like uh, experiences uh, that can be uh, experienced in all five senses. So mostly we uh, come across with auditory and visual um, hallucinations. They hear somebody is talking or they see uh, persons. For them it is uh, reality. So we cannot say that there is no, no one is there, so it's, it's wrong. We cannot say that they uh, experience as it is really happening. Delusions are false and unshakable beliefs. So like hallucinations, uh, different types of delusions are there. So uh, delusions means false and unshakable beliefs uh, that are held on inadequate grounds and cannot be corrected by any amount of reasoning or evidence to the contrary. അതിന് ബേസ് ഒന്നും ഉണ്ടാവില്ല ആഹ് എന്താ പറയാ അതിന് അതിന് റിയാലിറ്റി ഉണ്ടാവില്ല ഫാക്ട് ഉണ്ടാവില്ല പക്ഷെ they believe they think strongly something on different themes so that is a delusions unshakable beliefs and no, uh, nobody can correct them. A person with psychosis may also show disorganized behavior in form of extreme excitement or slowing of motor activities, abnormal feelings, abnormal postures, etc. Uh, disorganized behavior uh, means ex- extreme uh, excitement or, uh, or uh, slowing of motor activities, very passive, or ex- uh, extreme um, behavior or abnormal feelings, normal postures. ചില സ്ഥലങ്ങൾ നമ്മൾ മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചില ആളുകളെ ചില പെർട്ടിക്കുലർ പോസ്റ്റേഴ്സിൽ they will stand for long ഏതെങ്കിലും പെർട്ടിക്കുലർ പോസ്റ്റർ എടുത്തിട്ട് അപ്പൊ അതിൽ നിന്ന് അവര് ചിലപ്പോൾ may be for one or two or three days they will remain in that particular poster another key feature is impaired reality means they are away from the reality uh, uh, that the person incorrectly understands his experiences and makes uh, incorrect conclusion about the external world. So സൈക്കോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻറ്റ് uh, ഫീച്ചർ ആണ് they are away from the reality so they are not aware that what's happening around for whatever they experience that is reality for them so നമുക്ക് മറ്റുള്ളവർക്ക് പുറമേ നിന്ന് അത് കാണാനോ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാവില്ല so they are uh, away from the reality. These are the key features of uh, psychosis. What are they? Yeah. Ma'am schizophrenia പേഷ്യൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഹലൂസിനേഷൻസ് അതോ ഹലൂസിനേഷൻ മാത്രമായിട്ട് ഉണ്ടാവാൻ പറ്റും നോട്ട് അവർ ദേ മേ നോട്ട് ഷിസോഫേനിയ പക്ഷെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഹലൂസിനേഷൻസ് ഉണ്ട് അങ്ങനെ പറ്റുമോ അതോ പറ്റും നമ്മള് മറ്റ് ഡിസോർഡറുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഹലൂസിനേഷൻ ഉണ്ടാവാം അതാണ് സൈക്കോസിസ് എന്ന് പറയുമ്പോൾ സ്കിസോഫ്രീനിയ മാത്രമല്ല സ്കിസോഫ്രീനിയ അതിൽ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് സ്കിസോഫ്രീനിയ സ്കിസോഫ്രീനിയയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് പിന്നെ ബൈപോളാർ മറ്റ് ഡിസോർഡറുകളിലും ഹലൂസിനേഷൻ ഓർ ഡെലൂഷൻസ് കാണാം അപ്പൊ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിരിക്കണം അത് ഡയസ്കിസോഫ്രീനിയാണോ മറ്റേതെങ്കിലും അസുഖമാണോ എന്ന് നമുക്ക് നോക്കണം ക്രൈറ്റീരിയയിൽ നമ്മളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം sister grandiosity is part of delusions yes yes that is one type of delusion there are different types of delusions okay delusions ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ ഇതിന്റെ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽഡ് ഡിഫറൻസ് ആയിട്ട് ഹാലൂസിനേഷനും ഡെലൂഷനും അതായത് ഇപ്പൊ ഒരു കേൾക്കാത്ത ശബ്ദം കേൾക്കുന്നുണ്ട് ആരും ആരും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്നുണ്ട് പറയാമോ ആരും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നതൊക്കെ ഹാലൂസിനേഷൻ ആണ് പക്ഷെ അത് പ്രേതത്തിൻ്റെതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലൂഷനായി മാറി വിശ്വാസം അവർ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഹാലുസിനേഷൻ ആണ് അതെ പക്ഷെ ഈ വിശ്വ ഞാൻ ചോദിക്കുന്നത് ഡെലൂഷന് വെറുതെ ഒരു വിശ്വാസം അബദ്ധ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരല്ലോ അത് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യണല്ലോ അല്ലെ അവര് തിങ്കിങ്ങിലാണ് അത് വരുന്നത് അല്ല മാത്രം മതിയോ എന്നാ ചോദിക്കുന്നത് എന്തോ അത് തിങ്കിങ്ങിൽ മാത്രം മതിയോ അതോ റിയാലിറ്റി ആയിട്ട് അവർ ഫീൽ ചെയ്യണ്ടേ ചോദിക്കുന്നത് അതായത് ശബ്ദം കേൾക്കുന്ന പ്രേതത്തിന്റേത് തന്നെയാണ് എന്ന് തീർപ്പ് വരുത്തുന്ന വ്യക്തിക്കാണ് ഡെലൂഷൻ ഉള്ളത് എന്ന് ഞാൻ അല്ല അങ്ങനെ ശബ്ദം കേൾക്കുന്നു എന്ന് തോന്നുന്നത് ഹാലൂസിനേഷൻ പക്ഷെ അത് പ്രേതത്തിന്റേതാണ് എന്ന് ഉറപ്പിച്ചൊരുത്തി വിശ്വസിക്കാൻ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഇത് വരണം അതായത് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യണം അല്ലേ റിയാലിറ്റി ആവണമെന്നില്ല അതായത് ഡെലൂഷൻ ഉള്ളത് അതിനൊരു റിയൽ ഗ്രൗണ്ട് ഇല്ല ഫോർ എക്സാമ്പിൾ ഹാലു പെർസിക്യൂട്ടറി ഡെലിവിഷൻ പലതരത്തിലുള്ള ഡെലിവിഷൻസ് ഉണ്ട് പെർസിക്യൂട്ടറി ഡെലിവിഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചിന്തിക്കുകയാണ് അതായത് മറ്റുള്ളവര് അവരെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കും അവരെന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഒരു ബിലീഫ് ഓക്കെ ആ ചിന്തയിൽ ആരും അത് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ the person thinks like that belief like that agree ma'am ഞാൻ ചോദിച്ചതല്ല മാം അതായത് അത് ഈ വ്യക്തിക്ക് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യണ്ടേ അതെ അതെ അതെ for them it is reality ആ okay okay okay yeah ma'am ഒരു ഒരു ഡൗട്ട് മാം ഈ ഈ ഹാലുസിനേഷനും ഡെലൂഷൻസും അതിന്റെ ഒരു ഡിഫറൻസ് എന്താണ് വളരെ സിമ്പിൾ ആയ ഒരു ഡിഫറൻസ് എന്തിനും ഒരു ഡിഫറൻസ് ഉണ്ടാവും ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ആണ് അത് നമ്മുടെ ഫൈവ് സെൻസസ് വഴിയാണുള്ള ഇൻഫോർമേഷൻ നമ്മൾ റിസീവ് ചെയ്യാം from the external world okay നമ്മൾ കാണുന്നു ടേസ്റ്റ് സ്മെല്ല് ഇതൊക്കെ അപ്പൊ ഈ ഹാലുസിനേഷനില് ഹാലുസിനേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിക്ക് ഇത് ചിലപ്പം നമ്മൾ കാണുന്ന വിഷ്വൽ ഇപ്പൊ അവിടെ അതെ ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പം മരിച്ചുപോയ ആരെങ്കിലും അവിടെ നിൽക്കുന്നു അവരെ അവിടെ ചിലപ്പം തന്നെ തന്നെയാണ് ചിലപ്പം ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ റിലീജിയസ് എന്ന് പറഞ്ഞാൽ അത് ഡെലിവിഷൻ കമ്പൈൻ ചെയ്ത് വരാൻ തോട്ട് ചിലപ്പം വല്ല ദൈവം എനിക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇന്ന ആൾ അവിടെ വന്നു അതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരവിടെ ഒരു മാലാക വന്നു നിൽക്കുന്നു എന്നോട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ കാണുന്ന വിഷ്വൽ കേൾക്കൽ ഓക്കെ ദാറ്റ്സ് അതാണ് പെർസെപ്ഷൻസ് ആണ് വിത്തൗട്ട് സ്റ്റിമുലസ് അലൂസിനേഷൻ ഡെലൂഷൻ എന്ന് പറയുമ്പോൾ അത് മൈൻഡിൽ തിങ്കിങ്ങിൽ വരുന്നതാണ് മാം അതായത് മൈൻഡ് ഡെലൂഷനിൽ മൈൻഡ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഹാലുസിനേഷനിൽ നമ്മുടെ ഫൈവ് ഓർഗൻസും ഒരേപോലെ വർക്ക് ചെയ്യുന്നു okay ma'am thank you thank you അതായത് ഹാലൂസിനേഷനിൽ എന്നതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഡെലൂഷനിലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അത് സമ്മതിച്ചു പക്ഷെ ഇത് ഇന്നതാണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല അതായത് ശബ്ദം പ്രേതത്തിന്റേതാണ് അല്ലെങ്കിൽ മാലാഖയുടേതാണെന്ന് അവർക്ക് അറിയില്ല ഹാലൂസിനേഷനിൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ അവർ കാണുന്ന വ്യക്തി എന്താണ് അത് തിരിച്ച് അവരറിയും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നതാന്ന് മനസ്സിലാക്കാൻ പറ്റി അത് ഹാലൂസിനേഷൻ തന്നെയാണോ ഡെലൂഷൻ ആവില്ലേ അല്ല ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ തോട്ട് ലൈക്ക് ആ തോട്ട് മാം അപ്പൊ വന്നല്ലോ ഇതിന്റെ ഇന്നതിന്റെ ആണ് ഈ ശബ്ദം പ്രേതത്തിന്റേതാണ് അല്ലെങ്കിൽ മാലാഖയുടേതാണ് എന്ന് പറയുമ്പോ തോട്ട് വന്നല്ലോ അങ്ങനെ വരുമ്പോ അത് ഡെലൂഷൻ ആയിട്ടല്ലോ അതിൽ കേൾവി ഉണ്ടാവില്ല അതില് കേൾക്കില്ല കേൾക്കുന്നത് ഹാലുസിനേഷൻ ഇപ്പൊ ഒരു മാലാഖ എന്നെ പിന്തുടരുന്നു ആ മാലാഖ എന്നെ അത് അത് ആ മാലാഖനെ കാണുന്നില്ല പക്ഷെ അത് ഹിസ് തിങ്കിങ് ദാറ്റ് അല്ലെങ്കിൽ അത് ആ ആ ഒരു വിശ്വാസം ഒരിക്കലും മാറ്റാൻ പറ്റില്ല വേറൊരാൾക്കും അത് മാറ്റാൻ പറ്റില്ല അവിടെ ഒരു മാലാഖ ഇല്ല അല്ലെങ്കിൽ അവിടെ ഒരു പ്രേതം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ മനസ്സിലായില്ല അത് പ്രേതത്തെ കാണണമെന്നില്ല but he thinks or he believes that clear ആയോ അതായത് ഇപ്പൊ എനിക്ക് പരിപൂർണ ക്ലിയർ ആയില്ല എനിക്ക് എന്റെ സംശയം ഇതായിരുന്നു ഇങ്ങനെ തിങ്ക് ചെയ്തിട്ട് ബിലീവ് ചെയ്യുന്നു അതായത് ഇത് മാലാഖയാണെന്ന് ഇത് മാലാഖയാണെന്ന് പറയാൻ കാണില്ല കാണില്ല ശബ്ദം കേട്ടാ മതിയല്ലോ ശബ്ദം കേൾക്കുന്നതുമില്ല കേൾക്കുന്നത് കാണുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒക്കെ ഹാലുസിനേഷൻ സോ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഡെലിവിഷൻ ആണ് പേഴ്സിക്യൂട്ടറി അല്ലെങ്കിൽ ഗ്രാൻഡ്യൂസ് പലതരത്തിലുള്ള തീമായിട്ട് വരും ഡെലിവിഷനിൽ അപ്പോൾ ഒരു ഒരെണ്ണമാണ് പെർസിക്യൂട്ടറി ഡെലിവിഷൻ പെർസിക്യൂട്ടറി ഡെലിവിഷൻ എന്ന് പറയുമ്പോൾ അതിൽ ആ വ്യക്തി ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ആ വ്യക്തി വിശ്വസിക്കുകയാണ് മറ്റുള്ളവർ അപ്പൊ ആരെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ അതായത് രണ്ടുപേർ റിയൽ ആയിട്ട് രണ്ടുപേർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഭാര്യയും മക്കളും അവിടെ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹി വിൽ തിങ്ക് ദാറ്റ് അല്ല he is really thinking that or believing that they are planning something against him clear ആയോ അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കും so I have to close the doors അല്ലെങ്കിൽ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്യണം അയാൾ വിശ്വസിക്കുകയാണ് അവരൊക്കെ എന്നെ എങ്ങനെയെങ്കിലും എന്റെ വീടിന്റെ ഉള്ളിൽ കടന്ന് എന്നെ ഉപദ്രവിക്കും ഉം. That is the belief Uh, Madam, Sister, uh, ഒരു sorry doubt. to okay uh, sorry to interfere. Actually, if the definition itself says that uh, they are not going to, uh, it- no no amount of reasoning or evidence is going to help them out, then how are we Yes. going to deal with uh, people who have delusions? yeah uh, we cannot uh, this here psychological approach will not uh, be effective they have to undergo medication pharmacological treatment thank you madam thank you for psychosis psycho medication is must thank thank you you madam okay okay ma'am sister i have a doubt sister ഞാനൊരു hello ma'am hallucinations മാം ഹലൂസിനേഷനിസിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നൊന്ന് കറക്റ്റ് ചെയ്യണേ Hallucination is one of the symptoms of schizophrenia, but mm. not all hallucinations lead to schizophrenia. ശരിയാണോ that? But all all hallucination uh, uh, hallucinations is one of the symptoms yes. of uh, schizophrenia, but not all hallucinations are schizophrenia. yes yes, hallucination hallucination ഇത് സ്കിസോഫ്രീനയുടെ ഒരു ഫീച്ചർ മാത്രമാണ് ഒരു സിംറ്റം മാത്രമാണ് ആ ഈ സിംറ്റം വേറെ അസുഖങ്ങൾക്കും ഉണ്ടാകാം Okay. വേറെ ആ, ഡിസോർഡർ thank ആ സൈക്കോസിസ് ഓക്കെ അപ്പൊ But do you do you mean to s- do you mean to say that um, uh, the schizophrenia people will have all these symptoms or any one which is too strong? Ah, yeah, that is uh, there. We are coming that there is a, a diagnostic criteria uh, for uh, schizophrenia. According to ICD-10, at least one of the following must be present most of the time for a month. Or uh, this, according to DSM, at least two of the following first three must be uh, present most of the time for a month. For ഒരു മാസം one for one month uh, ഈ one or one plus at least two symptoms should be there. Then only we can say that is a schizophrenia. Thank you, madam. Okay. ആ Sister ji ഒരു ഇത് പറഞ്ഞോട്ടെ ആ ഈ ഹാലൂസിനേഷനില് അത് ഡെലൂഷനായിട്ട് തിരിച്ചറിയാൻ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇതിലെ ഫൈവ് സെൻസസ് ആർ ഇൻവോൾവ് ഹാലൂസിനേഷനിൽ delusion is more like a belief or it's more of thought senses are involve you feel something ഈ സെൻസസ് ആർ സ്റ്റിമുലേറ്റഡ് ഈ കണ്ണ് കാണുക കേൾക്കുക മണക്കുക അത് അതാണ് അങ്ങനെയാണ് നമ്മള് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് delusion versus hallucination they Yeah, yeah. Can coexist but the hallucination specifically five senses are involve Yeah. So uh, uh, this delusion is uh, related to our thought. You know, uh, I I believe that's my belief that uh, somebody is loving me or hating me. okay so that thought will um, uh, uh, thought is connected with the uh, emotion or feelings of the person and of course uh, the, the behavior will be according to that hello understood hello ah yes um, um, uh, uh, ma'am, why do you want to differentiate the hallucination, delusion, and illusion regarding the patient? All can be classified as a perceptual um, indifference. Clear, Lilo. Can you a little more uh, uh louder, please? No, what is the purpose of differentiating hallucination, delusion, and illusion? All ah. can be classified as a perceptual indifference. Yes, yes, all are different features but when we diagnose, uh, we should know uh, whether it is a hallucination or delusion. I am asking. Is, I am um, asking what is the purpose of differentiating hallucination, delusion, and illusion regarding a patient? Uh, uh, because eh, most of the time, a patient do have hallucination, delusion, and uh, illusion together. So uh, it's not only a feature of a, or a symptom of a schizophrenia. What type of sickness the person is having, we should know. Uh, for what? Without understanding how we can uh, treat the patient. Because we have, because we, uh, a patient do have a hallucination, will have a delusion, will have a um, uh, illusion also. Hmm. No patient will illusion. have a, um, no patient will have an isolated feature of the delusion or hallucination or the um, uh, uh, illusion. Everybody will have. No, you are uh, actually your voice is very low. Uh, now, now the voice is okay. Ah, yeah, yes, yes. Uh, yeah, because every individual, even you and me, and everybody do have a hallucination, delusion, and um, illusion. Only thing is that um, uh, range is different. Oh, uh, for a normal person, uh, what is... Uh, normal person no, is also you, having hallucination, delusion, and illusion. For normal person? Also. <laughs> no, no yeah for, but have it maybe now, in a dreamer No, really, in a fantasy world religious religious thoughts is a part of a illusion and delusion and hallucination some part is there you are going away from your mic yeah can you listen me now yes yes yes yeah, because and that is a part of a very human uh, mind. But only if it is a gradient is high, we categorize it as a like, hallucination or gradient is uh, high, we will put in the delusion. So somebody can hear listen. Pardon? <laughs> Still, uh, it's not very audible. Okay, uh, okay, well, and I will get, I will log into a different instrument and I will talk to you. Okay, later. Mm. Okay, bye. Thank you. Carry on, carry on, carry on. Um, <laughs> um, ഒരു ഡൗട്ട് uh, എനിക്ക് ഈ ചോദ്യം റൈറ്റ് ആണോ എന്ന് അറിയത്തില്ല ഇപ്പൊ ചോദിക്കുന്നത് നമ്മൾ റിലീജിയസ് സ്ക്രിപ്റ്റ്സിൽ എല്ലാ മതങ്ങളുടെയും റിലീജിയസ് സ്ക്രിപ്റ്റ്സിൽ ഇതുകൊണ്ട് മാലാഖ വന്നു അല്ലെങ്കിൽ ദൈവം സംസാരിച്ചു അതുകൊണ്ടുള്ള ഒത്തിരി കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഇത് ഈ സൈക്കോളജിക്കലി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അതോ ഇത് സൈക്കോളജിക്കലി അത് റിലീജിയ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ പാർട്ടിലും സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ അതിന്റെ പാർട്ടിലും മെയിൻറ്റെയിൻ ചെയ്താൽ മതിയോ or are we able to explain that also yes of course good question ഈ ഡെലിവിഷൻ അല്ലെ ഹാലുസിനേഷൻ കണ്ടു കേട്ടു നമ്മൾ പ്രത്യേകിച്ച് കാത്തലിക്സ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മുസ്ലിം അറിയില്ല അല്ലെ നമ്മൾ ദൈവത്തെ കണ്ടു ദൈവം പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ മാതാവ് വന്നു മാലാഖ വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നു ഓക്കെ അത് ഒരു ഒരു ഡിവൈൻ എക്സ്പീരിയൻസിൽ ഒരു വ്യക്തി നമ്മളുടെ മൈൻഡ് അങ്ങനെ അറിയലാവാം അങ്ങനെ ആ വ്യക്തി മാത്രം കാണുന്ന ഒരു കാര്യം പക്ഷേ whatever may be, if the person is in reality, the person is able to do his uh, daily life routine or personal life, no problem. Uh, he is the he is the very uh, functional. Then it is okay. He is still normal. Second ഗിഫ്റ്റിയുടെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യാമോ പ്ലീസ് Clear ആയോ പ്ലീസ് കണ്ടിന്യൂ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇപ്പോ ഇല്ല ഇച്ചിരി കൂടെ ഒരു എക്സ്പ്ലനേഷൻ പറയണം കാരണം അതിനിടയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഓക്കെ ഓക്കെ അതായത് ചില ഒരു റിലീജിയസ് വേയിൽ പ്രത്യേകിച്ച് എനിക്ക് തന്നെ ക്രിസ്ത്യൻ കാത്തലിക്സിന്റെ ഇടയിലൊക്കെ എങ്ങനെ നമ്മൾ പല വിശുദ്ധരെ അത് കണ്ടു ഇത് കണ്ടു അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു ഓക്കെ പക്ഷെ അത് ഒരു നമ്മൾ പറയാം നമ്മൾ മനസ്സിന്റെ ഒരു നേരിട്ട് കാണുന്നത് ആവാം പക്ഷെ അത് ഇപ്പൊ അത് കാണുകയോ കേൾക്കുകയോ എന്തുമാവട്ടെ പക്ഷെ ആ പേഴ്സൺ ആ മൊമെന്റിന് ശേഷം if he still in reality and able to do his responsibilities അല്ലെങ്കിൽ there is no problem with his personal life family life or professional life it's very functional then it is okay he is still normal these psychosis persons they they may experience this hallucination or delusion or any other key features they are not uh, they are away away from the reality they are or they are uh, dysfunctional then only we can understand the, uh, the it is a disorder for them okay thank you നേരത്തെ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ നേരത്തെ ഓഡിബിൾ അല്ലാതെ പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തി പറഞ്ഞത് ഡെലൂഷനും പെർസെപ്ഷണൽ അബ്നോർമാലിറ്റി ആണെന്നോ അപ്പൊ five delusion is not a perceptual abnormality Uh, he told like that, but so, so it is wrong. Hmm. Okay, yeah. So there you may, uh, so, uh, um, what is the difference between hallucination and illusion? Can anyone say illusion? What is illusion? In case of illusion, eh, any physical stimulus will be present. Okay. But in case yeah. of hallucination, no such physical stimulus no. will be present. Yes, yes. There is no stimulus uh, in a hallucination but for a hallucination there will be uh, a stimulus but endha uh, adu wrong അത് kaana manasilaka if if there is a oru kayar avada kaana anengil the person may think that is a snake Madam, these uh, symptoms is it uh, frequently experienced by people who have um, are grief, or in uh, just lost their son, daughter, or very close people? Is it that kind of people only, or uh, this can happen to even a normal person? Or yes, yes, yeah, this happen like a traumatic. The, the persons who experience or undergone any tra traumatic experience, uh, they they may experience these things, but we have to uh, careful to diagnose that so that uh, uh, if after a, a, traumatic experience person may experience the same uh, symptoms but that will be all right the person will be all right after that uh, when he is uh, able to overcome from that experience thank but you for a psych psychosis it is not fully curable thank you madam okay Uh, a person with psychosis may also, also finish now. Causes of psychosis, uh, psychological or functional disorders, uh, uh, uh, uh physical or organic disorders and psychoactive substance abuse. causes can be any one of these A psychological or functional or uh, physical or organic disorders. Uh, genetic factors uh, ഇതിൽ ഏതെങ്കിലും ആകാം What is the meaning of organic disorders? organic disorders uh, for example um, what is if something happens to the brain brain cells or the the body itself that okay, is thank you. any impairment with the, uh, any organs. Yeah. Thank you. Classification of schizophrenia and other psychotic disorders. Uh, when we come to the schizophrenia, clinical features, um, we can, uh, the, the symptoms or features we can uh, uh, divide into two, basically. Uh, one is the positive symptoms, and that is hallucinations delusions formal thought disorder or catatonic signs these are the positive symptoms positive symptoms എന്ന് പറയുമ്പോൾ it's already the per- person is uh, uh, sick then uh, negative sy- uh, negative signs or symptoms means ഞാൻ കാറ്ററ്റോണിക് സയൻസ് എന്താ എന്തോ കാറ്ററ്റോണിക് സയൻസ് കാറ്ററ്റോണിക് സയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ അബ്നോർമൽ പോസ്ചർ ലൈക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്ചറിൽ അവരിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ചിലപ്പോ എവിടെയെങ്കിലും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതാവും ചിലപ്പോ ഇരിക്കാവും നിൽക്കുക ഏതെങ്കിലും ഒരു അവസ്ഥകൾ കാണിക്കുന്നത് തോട്ട് എന്ന് പറയുമ്പോൾ തോട്ട് അവരുടെ തോട്ട് ഡിസോർഡർ തോട്ട് ഡിസോർഗനൈസ്ഡ് ആവും thought disorganized what is there in our mind only it will be expressed so it will affect their speech speech എന്ന് പറഞ്ഞാൽ words proper words may not may not be there so some it is like words അലാർ or uh, there is uh, what we, if we ask something we will not get the answer from that ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ അതായത് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത് സൈക്കോളജിക്കൽ അതിന്റെ റീസൺ എങ്കിൽ അതായത് ഇപ്പം ഹെഡിറ്ററി ആയിട്ടല്ലാത്ത ജീൻ വേരിയേഷൻ അല്ലാതെ വന്ന സൈക്കോളജിക്കൽ സിറ്റുവേഷനിൽ വന്ന ആ അങ്ങനെ വരുന്ന ഡിസോർഡർ അത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഏതെങ്കിലും രീതിയിൽ പെർമനന്റ്ലി പെർമനന്റ്ലി അത് അഫക്ട് ചെയ്യുമോ ചേഞ്ച് ചെയ്യുമോ ആ ഇത് ജനറ്റിക് അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിനെ ബാധിക്കണമെന്നില്ല ബട്ട് വീക്ക് ആക്കാം കാരണം നമ്മളുടെ തോട്ട്സ് ഇമോഷൻസ് ഒക്കെ കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ മെന്റൽ ഫങ്ഷൻ ആണ് നമ്മുടെ thoughts emotions imaginations all decision making all that അപ്പോ അതില് കണ്ടിന്യൂസ് ഇഫ് ദ വ്യക്തി undergoes the negative thinking means it will affect there will be bodily impact on person will be experiencing അതായത് നെർവ് സെൽസിനെ ആക്കാം പ്രോപ്പർ തിങ്കിങ് ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ ഇല്ലാതെ വരാം അതായത് നമ്മുടെ ബ്രെയിൻ ഫുള്ളി ഹെൽത്തി ആവണമെന്നില്ല ഫങ്ഷൻ പക്ഷെ ഇത് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ട് ഉണ്ടാവുന്നതാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അതിൽ നിന്ന് റിക്കവർ ആവാൻ negative signs means negative signs അല്ലെങ്കിൽ സിംറ്റംസ് നമ്മൾ തുടക്കത്തിൽ beginning we can observe in a person in the beginning of this disorder or abnormality അതായത് the person may experience lack of interest in daily routine or being with friends or going for a job or personal take taking bath or doing daily routine അതാണ് negative signs then emotions like anhedonia is loss of interest in everyday activities negative signs ആണ് one is anhedonia is loss of interest in everyday Uh, apathy is appearing to lack uh, any emotions and there is no reactivity to any good or bad events. Apathy. Uh, എന്ന് പറഞ്ഞാല് ദർ ഇസ് uh, ഒരു നെഗറ്റീവ് ന്യൂസ് കേൾക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ അല്ലെങ്കിൽ സാഡ് ഷോക്കിംഗ് ന്യൂസ് കിട്ടുകയാണെങ്കിൽ അതിൽ there is there will be no expression according to that alogia is no or no minimal speech output അതായത് സ്പീച്ചിലൊക്കെ uh, അധികം സംസാരിക്കാതിരിക്കുക സംസാരം വളരെ റെഡ്യൂസ് ചെയ്യുക Avolition is reduced ability to initiate or carry out activities എന്തെങ്കിലും കാര്യത്തിൽ the person is not able to take initiative or continue the uh, activities. Sociality is minimal or uh, no interaction with other persons. So the- these are the negative symptoms. Okay, either uh, only in the we can observe it in the beginning and positive symptoms means we can say uh, we all hallucinations, delusions, um, formal thought disorder or catatonic signs. This means the person is already sick. Then cognitive impairment, of course. Oh, Out of curiosity, why do you call that as a positive symptom? Like a symptom is that will. <laughs> yeah, positive means if is a uh, HIV result is positive or uh, this um, COVID nineteen uh, corona test is positive means it's sick. Yeah, okay. Yeah, yeah. yeah, Okay. Thank you. The diagnostic criteria for schizophrenia uh, that we have already seen, uh, at least according to ICD ten at least one of the following must be present most of the time for a month, at least for a month. That's uh, we must focus on the duration and the uh, number of symptoms, uh, behavior, all that we have to uh, taken into consider. Uh, okay, or according to uh, DSM, it is at least two of the following. First three must be present uh, of the time for a month hallucination, incurrent speech, or catatonic symptoms like. Then uh, types of uh, schizophrenia is uh, given in your uh, this one uh, study material. Uh, when it is asked for exam, means in your exam, if something is asked about schizophrenia, you have to write um, this is a psychotic disorder. It comes under psychosis and general symptoms, key features, and especially for the uh, diagnostic criteria according to ICD-10 and ESM, uh, what are the uh, criteria we have to mention and we can mention the types of schizophrenia. Paranoid schizophrenia, hebephrenic schizophrenia, catatonic schizophrenia, undifferentiated schizophrenia. There are different types of uh, uh, schizophrenia. Uh, sometimes it, it- we cannot even uh, diagnose means uh, um, differentiate what type of schizophrenia it is. So etiology, genetic factors, schizophrenia runs in families. അത് കൂടുതലും that we have to uh, look into the family history. Um, environmental factors, poverty, smoking, or mothers, mother if mother is smoking, uh, poor nutrition and infections during pregnancy and complications during delivery. Uh, these environmental factors can be affected, but basically it is a, based on genetic factors. Treatment for schizophrenia. Both pharmacological and psychological, psychosocial treatments are used to manage patients with schizophrenia. So schizophrenia or psych, any psychotic disorders, treatment is must, It's medication. Uh, psychosocial treatment, family-based interventions, psychoeducation about schizophrenia, rehabilitation. This psychoeducation and all, we need to give it to family members, not to the patient. Then rehabilitation Persistent uh, delusional disorder. This is another disorder. The delusions may be either single or a set of related delusions. And uh, there are different types of uh, delusions. Uh, so anyone can be or a, a set of delusions. Uh, these delusions can be persecutory, uh, hypochondriacal false belief that they are suffering from serious disease or grandiose. So there are many other uh, delusions. You can uh, refer the books and uh, understand uh, what are the delusions. <clears throat> so uh, persecutory, hypochondriacal or grandiose. the lung, um, the person may experience all this together or any one of the delusion. That is called a delusional, persistent delusional disorder. Diagnostic criteria. Excuse me. Disorder. Ma'am excuse me ഇപ്പോൾ ഒരു ഒരു ക്ലയന്റ് തൻ്റെ മെയില് മറ്റാരോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ ഫോൺ ആരോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നത് ഡിലൂഷൻ എന്ന് പറയാൻ പറ്റുമോ അതിനെ അതായത് വിതൗട്ട് എൻ റീസൺ അതായത് it is only for the reason that അതിൽ മെയിലിലോ അല്ലെങ്കിൽ തൻ്റെ വാട്സപ്പിലോ ഉള്ള കണ്ടന്റ് മറ്റൊരാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അത് വേറെ റിപ്പീറ്റ് ചെയ്യുന്നതോട് കൂടെ ഇത് ഇയാളത് വായിച്ചത് കൊണ്ടാണ് തന്റെ തന്നെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞത് അത് ഡിലീഷനിൽ കണക്കാക്കാൻ പറ്റുമോ അത് സസ്പീഷ്യസ്നെസ് അല്ലെ അതല്ല ഉദ്ദേശിച്ചത് അതായത് ഈ വ്യക്തി വേറൊരാളുടെ ഫോൺ അല്ലെങ്കിൽ ഇത് മെയിലുകൾ ചെക്ക് അല്ലെ തന്റെ ഫോൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ തന്റെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്റെ മെയിൽ ഹാക്ക് ചെയ്തിട്ടുണ്ട് അത് അത് ഒരാളെന്നല്ല ചുറ്റുമുള്ളവരൊക്കെ ചെയ്യുന്ന അവരെന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തോട്ട്സ് പറയുന്നു കംസ് അണ്ടർ മാം ഒരു കാര്യം ചോദിച്ചോട്ടെ സ്കിസോഫ്രീനിയ ഫാമിലി വൈസ് ആവർത്തിക്കപ്പെടുന്നു പറഞ്ഞല്ലോ അതിനൊരു ഉദാഹരണം പറയാമോ ചെറുതായിട്ട് ഫാമിലിയിൽ ഇപ്പൊ നമ്മുടെ പാരന്റ്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഫാമിലി ഫാദർ ലൈനിലോ മദർ ലൈനിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മേ ബി ഓൺ പാരന്റ്സിനാവാം അല്ലെങ്കിൽ grandparents or grand grandparents അല്ലെങ്കിൽ അവരുടെ അങ്കിൾ ആന്റി അവർക്ക് ആർക്കെങ്കിലും ഫാമിലിയിൽ ഈ സ്കിസോഫ്രീനിയ പേഷ്യൻ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് കിട്ടാം അതായത് മാം പറയണത് ഈ ഹാലൂസിനേഷൻ അതുപോലെ ഡെലൂഷനൊക്കെ പ്രകടിപ്പിക്കുന്നത് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മക്കളിലേക്കും വരാം എന്നാണ് പറയുന്നത് അത് അങ്ങനെ തുടർന്നു പോകുമെന്നാ പറയുന്നത് അതെ അതെ അതെ ഹാലുസിനേഷൻ അതെ ഏതെങ്കിലും സൈക്കോ സൈക്കോട്ടിക് ഡിസോർഡറില് ഡിസോർഡർ എക്സാക്ട്ലി സെയിം തന്നെ ആവണമെന്നില്ല പാരന്റ്സിൽ ആർക്കെങ്കിലും മീൻസ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് മക്കൾക്ക് അടുത്ത നെക്സ്റ്റ് ജനറേഷന് ഉണ്ടാകാം ഫൈവ് രണ്ട് മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാലോ അഞ്ചോ മക്കളുണ്ടെങ്കിൽ അതില് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ചിലപ്പോ ആർക്കാണോ who has got the particular gene transmitted from parents that person will have the problem madam ask something hello can ask Uh, um, uh, you said that uh, some genes are transmitted. So whether we can um, identify um, um, preemptively whether this somebody is going to have the schizophrenia or not with because now we do have gene mapping facility so if we have a, a definitive genetic uh, marker for the schizophrenia mm. The, why can we identify and preemptively why can we start the antipsychotics to them yeah uh, if there is no symptom we cannot simply say that Only Yeah. from the beginning, uh, if we identify the negative symptoms, negative signs, uh, we can just uh, uh, observe that person or uh, help them uh, to be aware about it. No, uh, whether we do have genet- uh, definitive genetic markers so we can avoid the marriage from those family. Yeah, yes, of course, of course. Uh, അത് yeah, നമ്മൾ the- തീർച്ചയായിട്ടും we should enquire about it. Uh, and uh, the, the, the, previous question which I have asked to you, which is not audible to you at the time, I was hmm. asking mm. why do we want to differentiate the hallucination, delusions, uh, illusions, and delirium? Mm. Because this is a single spectrum. One is uh, and uh, to the extending to the acute to the chronic. If it is a chronic, uh, what's the why do you why do we want to differentiate and hallucination, illusion, and delusion? just to understand what is delusion or hallucination i, I do that i do agree i am asking yeah. for a patient a client is sitting in front of you why should i categorize this this patient do have hallucination why this patient do have the illusion why do this patient is having delusion all these are the same uh, event of the i mean the, the spectrum that one end uh, one end to another end they are mm. having a perceptional disequilibrium mm. Anybody so, who's having perception disequilibrium, they are prone to have the psychosis of the whatever yeah. grade it may be. Hmm. So why so, do we want to so meticulously categorize? Because which which we never able to do it actually, which we can write it in the book, but which we are never able to do. So this is a definitely a hallucination, definitely a delusion, definitely an illusion. We so cannot. According, yeah, according to that, we can uh, plan our treatment. What treatment we have? We have no treatment uh, specific to this who said there is no treatment. There is a treatment and then there no, will no, be... There, no, madam, I shall tell you, there is no treatment specific to address only hallucination, specific to treat only the illusion, specific to only to the delusion. We have treatment only for the psychosis. Yes, yes. Ah, so if, that, if is, that, is why, is... that is why I am asking, as far as we don't have any treatment specific to hallucination or delusion or to the yeah. um, illusion, we have treatment yeah. only for the psychosis. Yes, yeah, psychosis are no. we unnecessarily categorizing hallucination, delusion, and illusion? <laughs> If, if you, you don't want to, to, if you don't want to differentiate, it's okay. But uh, for a, a, uh, psychiatrist or a psychologist, we should know what are the uh, no. symptoms is manifesting, and according to that, we have to take ask, care of it. I am asking, what is the application of differentiating it? Hallucination ഹലൂസിനേഷന് സൈക്കോക്ക് മാത്രല്ലല്ലോ ഉണ്ടാവുക ഹലൂസിനേഷൻ ഡ്രഗ് കഴിച്ചോണ്ട് ഉണ്ടാവാം hallucination so many different acute acute persistent drug I Yeah. I don't know what. uh, sir, Uh, sir, is asking the doubt, sir, as students, it is must to learn the differentiation. Uh, just for the just for the descriptive, just uh, you mean that just for the descriptive learning, you just learn it. That's all. But, no, no, for descriptive learning, no, no, no, for, for uh, the knowing the patient, it is very important to learn that. Yeah, very important to learn. It's not I'm asking, I'm not asking about the learning process. I am asking at the application level because we never able to apply it into the real, uh, real whatever it may be. Either we will put on antipsychotics or we will put on benzodiazepine. Nothing else we can do. Not only giving medication. If, a, if, the person is experiencing hallucination, we have to take precaution according to that. I mean, if right. it's uh, the delusion, we have to take, uh, guide the patient, uh, patient according to that, or we have to psychologically or we can support the person according to that no, no, what I am trying to ask to you that we are not able to find that the watertight point between a delusion and a hallucination and the illusion. A hmm. patient mm. to have a hallucination, they will have a delusion, they will have illusion also. And patient when uh, somebody do have an illusion, if you uh, if you interrogate them in a very systematic, stratified manner, any patient who do have an illusion, they will have some kind of hallucination also. And any patient who do have a delusion, when we do a systematic, stratified uh, uh, interrogation, they will have all the three. And I don't, I don't get what you are asking. Uh, we should know, okay, well, we should uh, understand what are the symptoms. There are different types of hallucination delusions uh, and as a psychologist or as a psychiatrist or as a student we should know all these three things uh, in order to understand a person yeah, who experiences hallucination is different okay okay but okay but carry on carry on carry on bye yeah and uh, the person who is experienced uh, delusion is a different experience okay if others anybody can uh, give a clarification you are welcome I don't think it is necessary that uh, one patient, one person who is having hallucination should have delusion or uh, illusion. Yes, yes. It, it depends on it, depends Hello? on persons and it depends Hello? on the situation what is undergoing. Can I say? So it is necessary for us to identify what type of um, uh, perspective he is having, whether it's a delusion or an illusion, or it is a um, um, uh, whatever it is. We, we should understand what it is then only we can diagnose and um, um, uh, give proper treatment plan for it. Yeah. Okay. Hello. Yes. Uh, sister, I think understanding the content of uh, delusion and hallucination is important because the behavior of the patient is determined to an extent by the hallucination and delusion the person is experiencing. Yes, of course. That is why understanding this is also very important. Hmm. Um, I don't know what that uh, he is uh, um, I'm not understanding that one. So that is why it is called diagnosis, right? Yeah, we should know it. Without yes, uh, understanding or diagnosing proper uh, diagnosis, we cannot plan a treatment or whether it is a, a pharmacological treatment or psychological treatment. So another uh, disorder is acute and transient psychotic disorders. The psychosis occurs in association with an acute stress. It develops within uh, about two weeks of one or more stressful events like bereavement, expected loss of partner or job or marriage, etc. acute psychotic disorder. ഇതൊരു എന്തെങ്കിലും ഒരു ലൈഫ് ഇവന്റിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവണം ഇത് ഫോർ ലോങ് ടൈം ഇത് ഉണ്ടാവണം എന്നില്ല അതാണ് page number seventy seven the criteria is given ICD-10 diagnostic criteria for uh, uh, IC- according to ICD-10, um, an acute onset of delusions, hallucinations, incomprehensible or incurrent speech or any combination of these. uh, the time interval between the first appearance of any psychotic symptoms and the presentation of the fully developed disorder should not exceed two weeks. Longer longer ടൈമിലേക്കില്ല അതുകൊണ്ടാണ് ട്രാൻസിയൻറ്റ് എന്ന് പറഞ്ഞത് വന്ന് പോകുന്നു എന്നുള്ളതാണ് കുറച്ച് for shorter period Schizoaffective disorder. In this disorder, both affective uh, and schizophrenic symptoms are prominent within the same episode. So it is not that easy to diagnose a, uh, psychological or psychotic disorder. We have to uh, look into different things uh, uh like uh, we have to observe or taking history or uh, diagnosing the things particular very carefully. Otherwise, if the person is getting a label, that will, that will affect his life for long. Uh, unity 10, substance use disorders. Substance use is not all or non-phenomenon, non uh, but a complex spectrum ranging from occasional use recreational use to dependent use. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ Okay? മാം ഇപ്പൊ നമ്മള് സൈക്കോട്ടിക് പേഷ്യൻസിന്റെ കാര്യം പഠിച്ചല്ലോ അപ്പോ ഇവര് ഇവര് കെയർ ഗിവേഴ്സിനും ഇതേപോലെ തന്നെ മെന്റൽ സ്ട്രെസ്സും പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ടാവില്ലേ and eventually it may lead to depression അല്ലെങ്കിൽ some sort of anxiety disorders വരില്ലേ Of course, of course. അപ്പൊ ഇത് ഇതൊരു ഇതൊരു നെവർ എൻഡിങ് ലൂപ്പാണോ ആ ഫാമിലിക്ക് വരാൻ പോകുന്നത് യെസ് യെസ് അതായത് ആ ഫാമിലി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഇത് depends on the severity of the syndrome അപ്പോ ഇതിപ്പോ പ്രത്യേകിച്ച് ഫാമിലിയിലെ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന means like husband or wife or ever may be തീർച്ചയായിട്ടും അത് ഫാമിലിയിലെ ഒരു വലിയൊരു സ്ട്രെസ് തന്നെയാണ് പിന്നെ ഈ എന്താ പറയുന്ന അവരത് എങ്ങനെ അവർക്ക് എങ്ങനെ എന്ത് സപ്പോർട്ട് കിട്ടുന്നു അവരത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും ആ ഫാമിലിയുടെ ഒരു എൻവയോൺമെന്റ് ഓക്കെ കാരണം മാം എത്ര നമ്മൾ ഹാർഡായി ശ്രമിച്ചാലും there is a breaking point ഒരു ബിയോണ്ട് എ പോയിന്റ് നമ്മൾ അറിയാതെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും നമ്മുടെ ഓഫീസ് ലൈഫും എഫക്റ്റഡ് ആണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ ഒരു അസുഖം ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഇതൊന്നും ഇനി ഏതെങ്കിലും ഫാമിലി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷെ നമ്മുടെ പ്രസന്റ് ലൈഫ് എത്രമാത്രം കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആണ് എന്നതനുസരിച്ചായിരിക്കാം കുറെയൊക്കെ നമ്മൾ ഇതിന്റെ ആക്ടിവേഷൻ അല്ലെങ്കിൽ സിംറ്റംസ് ഒക്കെ അത് എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നതെന്നൊക്കെ ഒരു പ്രസന്റ് ലൈഫിനെ അനുസരിച്ചിരിക്കും പക്ഷെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാരണം there is not time for spend time for anyone to spend for others അല്ലെ മറ്റുള്ളവർക്ക് അവനവന് തന്നെയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ആർക്കില്ല മറ്റുള്ളവരെ കേൾക്കാൻ ടൈമില്ല അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ സൈക്കോളജിക്കൽ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈവൻ കുട്ടികൾക്ക് കുട്ടികൾ അത് എക്സ്പീരിയൻസ് ചെയ്യാം അത് പിന്നെ അവർ വളരുന്നു യൂത്ത് ആവുന്നു അല്ലെങ്കിൽ അവരൊരു ഫാമിലിയിലേക്ക് വരുന്നു അപ്പൊ അതൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നമ്മൾ അത്രയും കെയർഫുൾ ആയാലാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പാരന്റിങ് അല്ലെങ്കിൽ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം എന്നൊക്കെ കാര്യങ്ങളെ കുറിച്ച് അവെയർ ആണ് അവെയർ ആയാൽ തന്നെ നമുക്ക് അത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ ഹൗ വി ടേക്ക് ഇറ്റ് ഒരു ലുക്ക് അറ്റ് ഇറ്റ് ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് മാം റിലീജിയനെ കുറിച്ച് പറഞ്ഞ കാര്യം ഫാമിലിക്കും അപ്ലിക്കബിൾ ആണ് ഈ കാര്യത്തില് റിലീജിയൻ പറഞ്ഞാല് റിലീജിയനെ കുറിച്ച് പറഞ്ഞ മാലാകമാര് വരുന്നു അതുപോലെ ദൈവം പ്രത്യക്ഷപ്പെടുന്നു അതുപോലെ അതുപോലത്തെ ആലോചിച്ചിന്റെ കുടുംബത്തിൽ ഇപ്പൊ തുടർന്നു വരുന്നു വെച്ചോളൂ അങ്ങനെ ചില കുടുംബങ്ങളിൽ അതായത് എന്റെ കാരണവര് കുടുംബക്കാരനവരുടെ സാമീപ്യം ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആവർത്തിക്കപ്പെടുന്നു അതിപ്പോ കുഴപ്പമില്ലെങ്കിൽ മാം പറഞ്ഞത് കുഴപ്പമില്ലെങ്കിൽ നിത്യജീവിതത്തിനും അതുപോലെ ദൈനംദിന ലൈഫിനും പ്രശ്നമില്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നാ മാം റിലീജിയന്റെ കാര്യത്തിൽ പറഞ്ഞത് അതും ഫാമിലിക്കും ബാധകമാണ് അല്ല അല്ലല്ല അത് ഒരു ഫാമിലിയിൽ അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ that can be delusion or ഹെൽസ് മീൻസ് എന്തെങ്കിലും ആവാം ഒരു രോഗാവസ്ഥയാവാം ഇത് ഇപ്പൊ ആ വീട്ടിൽ അതൊരു പാരമ്പര്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ആകാം അല്ലെങ്കിൽ അത് ലേൺ ചെയ്തൊരു കാര്യമാവാം ഇനി എൻ്റെ പാരന്റിന് അല്ലെങ്കിൽ എൻ്റെ ഫാദറിന് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു സോ ഓ എനിക്കും ആ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ അത് എനിക്ക് അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നു ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡ് അങ്ങനെ ഒരു പ്രിപ്പയർഡ് ആണ് so I am also telling so I have this power അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് അങ്ങനെയാവാം പക്ഷെ അത് ഒരു സൈക്കോട്ടിക് ഫീച്ചർ ആവണമെന്നില്ല സോ നമ്മൾ ഒരു ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്താണ് the intention of whether it is a game or it is a real problem and how it is affected by the person is affected by this kind of behaviour or thinking style പിന്നെ ഞാൻ മാം ഒരു ഫാമിലിയില് പാരമ്പര്യമായിട്ട് ഇങ്ങനെ മനസ്സിന് സുഖമില്ലാത്ത ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ എത്ര ജനറേഷൻസ് വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും ഇത് എപ്പോഴെങ്കിലും ബ്രേക്ക് ആവുമോ ബ്രേക്ക് <laughs> ആകണമെന്നില്ല ഞാൻ പറഞ്ഞില്ല ചിലപ്പം if if the genetic material is transmitted to if ഒരു രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ രണ്ട് കുട്ടികളിൽ രണ്ടുപേർക്കും ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഒരാൾക്ക് ഉണ്ടാവാം ചിലപ്പം അത് ആ ഇത് ജീൻ ട്രാൻസ്മിറ്റ് ആയിട്ടുണ്ടാവില്ല സോ ആ ഒരു ഇതില് നെക്സ്റ്റ് ജനറേഷനിൽ ഉണ്ടാവില്ല ബ്രേക്ക് ആവുന്നു മാം അപ് ഒരു സെവൻ ഓർ എയ്റ്റ് ജനറേഷൻസ് വരെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമോ ഉണ്ടാകാം Um, um, can I speak? Yeah. um, uh, regarding genetic succession, um, uh, the, the data are not yet available. How long and uh, how much dominant is the genetic markers are, um, for the mental health, especially for the schizophrenia and schizophrenoid disorders. What are the mm. genetic? There are few genetic predilections. 15% of the causes of the schizophrenia is genetically related they can have a succession to the next generation, but how long that uh, dominance of the gene is persistent, that data is not yet available. Data are emerging. Um, genome-wide analysis is being done mm. mm. for the uh, available from the 1956 onwards. blood samples are being taken, and the Second World War um, data bank is being evaluated, but not yet completed. So probably, usually this um, um, uh, mental health disorders usually um, will be persistent at least for three to um, uh, four generations if it is in the males. If it is the females, the um, um, uh, um uh, transmission role is uh, not yet defi uh, defined. So um, uh, mm-hmm. maybe within a year or two, the data analysis will be over and we may get a clear picture how long this um, uh, okay. this type of genes is going to mm. persist. Yeah. Okay. Thank you. Thank you, sir. Thank you. Uh, sister, uh, can I just, uh, I didn't get a chance to talk earlier about these delusions and hallucinations. Hmm. Um, uh, the What is the importance of differentiating them or uh, assessing them separately? that's hmm. mainly from a medical point of view, when a person comes and express the delusions or hallucination, there are medical conditions which can cause hallucinations yes. for example some tumors sitting in some part of brain and some hmm. epilepsy substance mm. abuse some even some diseases like in a height of fever you might have say, uh, seen people crying out that somebody is coming like that that hallucination so it hmm. has a medical uh, implication so it, hmm. whereas delusions are usually psychiatric uh, association so when there is more of a hallucination and there are no delusions separately i mean then maybe it is an organic base then you need to do an imaging of the brain and uh, do other tests and all so that way uh, differentiating hallucination and delusion has a diagnostic importance yes sister ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഒരു വ്യക്തിക്ക് ആളുടെ വാട്സപ്പ് അല്ലെങ്കിൽ മെയില് ആരും ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് it comes under persistent delusional disorder എന്ന് നേരത്തെ അതൊരു ഡെല്യൂഷൻ ഡിസോർഡർ തന്നെയാവാം അല്ലെങ്കിൽ may be part of any other disorder disorder ഇതേപോലെ തന്നെ ആ വ്യക്തിക്ക് ആളുടെ വൈഫ് ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ വൈഫിനെ കുറിച്ച് സംശയം തോന്നാണ് അതായത് വൈഫ് മറ്റാരുടെ കൂടെയാണെന്നുള്ളത് എപ്പോഴും ഓൺലൈൻ ആവുമ്പോ അപ്പൊ അതും ഇതുപോലെ തന്നെ ഡെല്യൂഷനിൽ വരുന്നതാണോ അത് ഡെലിവിഷനിൽ വരാം അല്ലെങ്കിൽ അത് ഇനി നമുക്ക് കുറെ ഡിസോർഡറുകൾ പഠിക്കാനുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് പാരനോയിഡ് ഡിസോർഡർ ഉണ്ട് അപ്പൊ അതിലൊക്കെ അത് ഏതിൽ വരുന്നു എന്നുള്ളത് നമ്മൾ കൃത്യം മനസ്സിലാക്കണം ഇപ്പോ അവർക്ക് എന്തായാലും ട്രീറ്റ്മെന്റ് വേണ്ടി വരുമല്ലോ അല്ലാതെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതുണ്ടോ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്താ പറയാ അവർക്ക് റിയാലിറ്റി ആയിട്ട് അത് എന്താണ് അവർ പ്രൂഫ് കാണിച്ച് മനസ്സിലാക്കിയിട്ട് പ്രൂഫ് കൊടുത്താലാണ് അവർക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുക ഇത് ഞാൻ പറയുന്ന പോലെയല്ല അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പോലെയല്ല എന്നുള്ള അവര് ദെൻ പിന്നെ മറ്റൊന്ന് ഈ പാർട്ട്ണർ കുറച്ചും കൂടി മീൻസ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേറൊരു തരത്തിൽ ചിന്തിക്കാനുള്ള സാധ്യത കൊടുക്കാതെ അതായത് ചെറിയൊരു ഹൈഡിങ് പോലും ഇവർക്ക് ഭയങ്കരമായിട്ട് സംശയം ഉണ്ടാക്കും അപ്പോൾ മുടി ഓപ്പൺ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും okay thank you sister Varghese speaking okay hello hello hello ഈ ഡയലോഷിപ്പത്തെ ഒരു ടോപ്പിക് ഞാൻ പഠിച്ചതും പ്രാക്ടിക്കലായി അത് സോൾവ് ചെയ്ത് പറയണം കനെ ഹലോ കനി പറയൂ യെസ് യെസ് ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫാണ് ഇവിടെ പറഞ്ഞ സെയിം കേസും ഹസ്ബൻഡിന് സംശയങ്ങൾ രോഗം സംശയമുണ്ട് അയാൾ ഹസ്ബൻഡ് പുറത്ത് അല്ല ഹസ്ബൻഡ് പുറത്ത് പോകുമ്പോൾ വൈഫ് ആരെ കൂടെ പോകുന്നുണ്ട് എന്നുള്ള ഒരു സംശയം അത് ഡെലിവറിയിൽ സംശയമാണ് അങ്ങനെയുള്ള കേസിലെ ഈ ഹസ്ബൻഡ് മോർ ഇന്റലിജന്റ് അപ്പൊ അയാൾ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു ഭാര്യ വിളിക്കുന്നു നമുക്ക് സൂസി എന്ന് വിളിക്കാം കുട്ടീനെ സൂസി നീ വീട്ടിലുണ്ടോ അപ്പോൾ ഭാര്യ പറഞ്ഞു ഊ ചേട്ടാ ഞാൻ വീട്ടിലുണ്ട് അപ്പൊ ഭർത്താവിന് സംശയം അവള് വീട്ടിലില്ല എന്നാണ് അപ്പൊ ഭർത്താവ് ഉടനെ പറഞ്ഞു പ്രോത്സാഹിക്കാനായിട്ട് സൂസി നീ ഒരു കാര്യം ചെയ്യേ ആ മിക്സി ഒന്ന് ഓൺ ചെയ്യെന്ന് പറഞ്ഞു അവള് വീട്ടിലുണ്ടോ അടുക്കളയിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോ ഉടനെ അവള് പറഞ്ഞു കറണ്ട് പോയിരിക്കാന്ന് പറഞ്ഞു ഉടനെ ഈ ഭർത്താവ് അടുത്ത വീട്ടില് ഹൗസിംഗ് ബോർഡ് നേബറിനോട് ചോദിച്ചു നമ്മളവിടെ കറണ്ട് ഉണ്ടോ ചോദിച്ചു ഓ കറണ്ട് ഉണ്ടല്ലോ ചേട്ടാ പറഞ്ഞു ശരി അപ്പൊ അയാൾ വന്നപ്പോ അയാൾക്ക് മനസ്സിലായി ഭാര്യ അവിടെ ഇല്ല എന്ന് അപ്പൊ പിന്നെ അയാൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തതാണ് അങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനത്തെ കേസിൽ ഇതുപോലെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ലേ എന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്യാം പക്ഷെ അത് പ്രൊലോങ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമല്ലോ ആ അല്ല ഇപ്പൊ അയാളെ ഇല്യൂഷൻസ് അയാൾ സോൾവ് ചെയ്ത് ഈ രീതിയിലാണെന്ന് പറയാം ഞാൻ practical point of view okay okay thank you sister mm, ഇപ്പൊ നമുക്ക് നമുക്കറിയാം ഇന്ന ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഷിസോഫീനിയ കേസ് ഉണ്ട് അപ്പോ അവിടെ ഇപ്പൊ നമ്മുടെ പോലെ ഇതിനെ പറ്റി അറിയുന്ന ഒരാളുണ്ട് എന്ത് ചെയ്യാം കോപ്പ് ചെയ്യാം അപ്പൊ നമ്മള് അങ്ങനത്തെ ഫാമിലിയിലുള്ള കുട്ടികളെ ആ ഒരു സ്ട്രെസ് മാനേജ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇമ്പാക്ട് വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്റ്റൈലില് അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോ ജനറ്റിക്കലി അവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമുക്ക് പരിധി വരെ തടയാൻ സാധിക്കുമല്ലോ അല്ലെ അതെ അതെ okay thank you sister ma'am genetic അല്ലാതെയും ഇത് വരാലോ തുടർച്ച വരാലോ അല്ലേ ജനറ്റിക് അല്ലാതെ വളരെ റെയർ ആണ് അതായത് സൈക്കോളജിക്കൽ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ഇതിൽ വരുമ്പോൾ അതിന് എന്താ പറയുന്നത് കുറച്ചും കൂടി സിംറ്റംസ് ഒക്കെ വരാം പക്ഷെ അത് കുറച്ചും കൂടി ക്യൂർ ആവാൻ എളുപ്പമുണ്ട് മാം നേരത്തെ പറഞ്ഞ പോലെ ഗെയിം ഗെയിമുകളായിട്ട് പോകാല്ലോ അങ്ങനെയാണെങ്കിൽ സ്കിസോഫ്രീനിയ ആയിട്ട് ഒരു ബന്ധം വരുന്നത് പറയാൻ പറ്റില്ല സോ അതിന്റെ ഡയഗ്നോസിസ് വ്യത്യാസം ഉണ്ടാവും ഓക്കെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് നമ്മൾ കണ്ടു സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് അത് ഇതുപോലെ തന്നെ അസസ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം അതായത് പല തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് അറിയാൻ കഴിയും അതായത് occasional use recreational use to dependent use അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് അത് ഏതൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് എപ്പോഴാണ് അത് ഡിസോർഡർ ആകുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് listed by World Health Organization എന്ന് പറഞ്ഞാൽ alcohol opioids cannabis sedative hypnotics and cocaine other stimulants ഹലിസോ hallucinogens tobacco and volatile this one ഇത് കുറച്ച് സബ്സ്റ്റൻസിന്റെ പേര് കൊടുത്തിരിക്കുന്നതാണ് ഈ ഡബ്ല്യു എച്ച് ഒയുടെ പ്രകാരം okay important concepts and definitions included terms such as use, abuse, misuse, dependence, etc. അപ്പൊ ഇതിൽ ഏതാണ് ഈ വ്യക്തി ഏതൊരു ലെവലിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് diagnostic criteria page ninety two two ninety three um, a definite diagnosis of dependence should usually be made only if three or more of the following have been present together at some time during the previous year. So strong desire or sense of compulsion to take the substance. Difficulties in controlling substance taking behavior in terms of its onset, termination or levels of use a psychological withdrawal state when substance use has ceased or has been reduced, as evidenced by the characteristics withdrawal syndrome for the substance or use of the same. Then evidence of tolerance such that increased doses of the psychoactive substance uh, are required in order to achieve effects originally produced by lower doses So these are the uh, diagnostic criteria given by World Health Organization. ഇപ്പോൾ uh, ഇതിൽ ഏതെങ്കിലും made only if there are three or more of the following അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഒരു പ്രീവിയസ് ഇയറിൽ for during the previous year കണ്ടാലാണ് അതൊരു എന്താ പറയുക സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ആണ് എന്ന് പറയാനായിട്ട് കഴിയും മാം ഈ സബ്സ്റ്റൻസ് ലിസ്റ്റല്ലേ മൊബൈൽ വരുമോ ബാലൻസ് mobile വരില്ല അത് വേറെ addiction ആണല്ലോ there are different types of addictions this only substance uh, causes of substance abuse and dependence biological causes genetic neurobiological mechanisms biological course നമുക്കറിയാം ജനറ്റിക് അതായത് പാരന്റ്സ് ഇതും അത് വരാമെന്ന് ആ ഒരു ടെൻഡൻസി നെക്സ്റ്റ് ജനറേഷന് കിട്ടാം ന്യൂറോ ബയോളജിക്കൽ മെക്കാനിസംസ് അത് എന്താ പറയുന്നത് പാരന്റ്സിന് കിട്ടിയിട്ടുണ്ട് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഫാക്ടറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മെക്കാനിസം എന്താ പറയാ ബ്രെയിനിന് ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട് ആ reward system if is use to that there is a chance to develop this uh, substance abuse. Uh, environmental causes, drug-related factors, availability and the social sanction of drug use are the chief drug factors. Social, cultural or legal factors. This is the substance abuse uh, dependence create develop. Uh, may I ask, madam? Yes. Um, you mentioned that the, so the, strong desire is considered as one of the factors to um, uh, categorize uh, someone and to have a um, uh, drug dependent. Audible allalo, so please. Um, um uh, you have mentioned that the strong desire is one of the criteria to um, uh, consider for the dependence. Yes, yes. Uh, my question is, how you, what is a strong and what is not strong? How to categorize the desire into strong, non-strong? Yeah. Uh, desire, a strong desire means if uh, uh, uh no, of telling everyone or no, no, of understand. Uh. Ma'am, ma'am, what is what is mean? I know, but what is the criteria to declare it is a strong desire? What is the criteria to declare that it is not a strong desire? Criteria. Desire, everybody not... do have a desire, but hmm. somebody will have a strong desire. Somebody will not have strong desire. So, what is the criteria to declare this is a strong desire? Uh, criteria means we can understand this. Uh, uh, there is no criteria is given in this. Yeah. So, so, so, so it is an arbitrary decision of the therapist to declare someone do have the strong desire and brand him as a drug dependent. Yes, that yes. need not be absolutely true. Yeah. So yeah, is a, it is a therapist perception of the strength. Am I right? Yes, yes. I may feel something as a strong, and uh, another person may think that is not a strong desire. Uh, no, that strong desire means in spite of understanding the consequence and in spite of family members or children are telling for that, them. for that, there should be criteria, ma'am. Yeah, there is no particular criteria. Criteria means it's arbitrary. Okay, well, proceed. Okay. Not arbitrary. It is subjective. subjective. Okay. No, ma'am, this if uh, availability is uh, prohibited, then also this uh, uh, particular patient uh, desiring it strong. Then it is yes. strong desire. Yes, yes. If there is not available also, he'll take, yeah. find means and ways to get it. That's yeah. a strong desire. Yeah. So av availability of all this uh, WHO categories uh, addictive substances is always restricted in almost every country except in few countries for the cannabis indica. Most of the other countries, the, these are restricted. Just hmm. not the, there is no no country in which these drugs are um, abandoned or uh, not available. It's available mm. under restricted conditions. Mm. Uh, if then it is if, abandoned, it is not available. You nobody will get it. Then if punishment is uh, uh sure, then also he deserves strong deserve. Yeah it, uh, desire yeah, will be there, that but a, uh, uh, use yeah, use okay. use only will um um, um, um, produce the punishment. Desire will not use the um, produce the punishment. So desire is an innate behavior, that is a confusion. Desire is an innate behavior, and we have to categorize that innate behavior of an individual of a strong desire and non-strong desire. Even though it is uh, restricted in the society, individual can have the every authority to have the desire then how hmm. far we can categorize that into strong desire and non-strong desire? Sir, if I if I desire that uh, if I even if I am punished I want this. Uh, hmm. if I desire like this, I, I, am asking that under under the penalty only it can be considered as a strong desire. Then it is it's a criteria to accept it. That is what I am specifically asking. Unless and otherwise, the penalty is there and the my candidate wants to have it and have had it, then it can be considered as a um, a strong desire. Otherwise, a simple strong desire is uh, it's ambiguous term. That we have to categorize what it is. Uh, strong desire means the person somehow he will uh, try to get it. That is strong desire. If the if there is a simple desire means okay, if I get it, it's okay. If not, I I am not going to take extra effort for that. Okay. Whether in the, in the DSM uh, categorization that strong desire is defined like that or not, that is the question. It is our uh, our confabulation that it may be like that. Whether uh, um, uh, DSM or ICD, the categorization of the uh, dependence is like that. That is what I asked. okay We may think that doesn't mean anything. So, അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ if at all now we have a desire that I need to have a kind of a drug or anything that is maybe I need to try a drug. പക്ഷേ if it is affecting my nervous system or some way it is affecting my behavior, if I uh, if I go to a doctor and the doctor says because of this consumption you are uh, actually going through this situation, why don't you avoid it? So I would say, yeah, okay, then fine, I'll try avoiding and uh, recover from my state. But whereas if it's a strong desire, we will say, no, we don't want to, you know, restrict this. I will still go on with that. Can you cure എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാ അപ്പൊ desire നമ്മൾ പറയുക isn't that a strong desire that you can't get rid of it or otherwise? If the person is having a strong desire and uh, taking extra effort to get it, and if uh, if if it is not getting, and there will be behave uh, different. I mean, uh, if is uh, there is any manifestation of abnormal behavior, that we can say that it's a, a dependence already. Exactly അപ്പൊ അത് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലോ സ്ട്രോങ് അല്ലാച്ചാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാലോ psychological causes concept of self medication conditioned behaviors personality related variables psychological causes concept of self medication uh, means ചിലപ്പോൾ നമ്മൾ if there is a problem or any personal or family or job related problem as a medication they will take alcohol or drugs just to get peace of mind or conditioned behaviour ആവാം condition or personality related variables ചില ചില പേഴ്സണാലിറ്റീസ് എന്താ പറയുക അടിച്ചു പൊളിച്ച് കഴിയണം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് കോൺസിക്വൻസസ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് എന്തൊക്കെയായിരിക്കാം what are the consequences of substance use some of you may be having experience or you come across with the persons like uh, substance use persons. so what are the consequences of substance use? Physical consequences, social and family and economic consequences, psychological consequences, legal consequences. Some, some diseases, some diseases can happen. Can be cardiovascular uh, uh, diseases, something like that. um, ma'am more than that it totally it will totally affect the existence of a person and its family and his family in in every acceptance every uh, accepts yeah. Ma'am നഷ്ടങ്ങൾ മാത്രം നഷ്ടങ്ങളുടെ കിണറാഴങ്ങളിലേക്ക് കാണ്ടുപോകും സമയനഷ്ടം ആരോഗ്യം എല്ലാറ്റിലും ഉപരി നല്ല നല്ല ബന്ധങ്ങൾ ഒക്കെ നഷ്ടമാവും എക്സ്പീരിയൻസിൽ നിന്നാണ് പറയണേ if it is from the experience well and good na that's the big learning or uh, if uh, from the experience of friends or family members it's also okay good ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടാണല്ലോ നമുക്ക് ലാഭങ്ങൾ ഉണ്ടായിരിക്കുന്നത് Oh, okay. ദെൻ uh, ഈ ഇതൊരു രോഗാവസ്ഥയാണ് ഇറ്റ്സ് ദ സിക്നെസ് ഡിസോർഡർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് nobody will means people who are addicted they will not understand that they will not understand but family members should understand yes problem with substance use, abuse, and misuse. Okay use ഇതല്ലല്ലോ മാം പറഞ്ഞ പോലെ but use will become slowly slowly use will become abuse and yes yes അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റാ തീർച്ചയായും അത് <laughs> <laughs> if depend on the desire also that is that will depend on the desire there there comes the uh, action of strong desire uh, how it becomes a misuse or an abuse and even uh, the genetic genetic factor also will come into picture if there there is already some yeah. genetic factor is there but it was yeah. silent and hmm. this use started slowly yeah. slowly that use will become uh, abuse, yes abuse and yes Yes. Also, socioeconomic conditions will play a major role in uh, substance abuse also. Mm, yes. Peace of mind also will be 100% will be out from the family. <laughs> It is uh, uh, the important concepts and definitions given in the page 91. What is use, misuse, abuse, harmful use, dependence? I can understand from that. Addiction. Addiction ഉള്ളവരാകുമ്പോഴാണ് അത് കിട്ടാതെ വയലന്റ് നേച്ചർ കാണിക്കാനുള്ളത് Other. then dependence also, huh? dependence when the person, dependence and addiction almost uh, uh, same. Here we finished our uh, block 2. Now we have block 3 and 4. So that we'll discuss in the next two sessions. So here, if we have something to discuss, we can, or you can share something, some of your experiences, because it will be a big learning for others, uh, especially those who have no experience or background of uh, this field. ആ ഞാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന എൻ്റെ സ്ത്രീയുടെ മകനുണ്ട് അവന് ഇങ്ങനത്തെ അഡിക്ഷൻ ഉള്ളതാണ് അത് എപ്പോഴും പറയാ ചെറുപ്പത്തിൽ എന്നെ സ്നേഹിച്ചിട്ടില്ല അത് അപ്പൊ ഈ സൈക്കോ അനാലിറ്റിക് തിയറി പ്രകാരം അതിൽ നിന്ന് വരുന്ന പ്രശ്നമായിരിക്കും അതായത് അതിനെ പരിഹരിക്കാൻ എന്താ ചെയ്യാന്നുള്ളതാണ് വയസ്സ് മുപ്പത് വയസ്സായ പയ്യനാണ് സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നു but how is it his behaviour അത് എങ്ങനെയാണ് ആ ആളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് ഈ സ്ത്രീ ഗൾഫിലായിരുന്നു ജോലിക്ക് വീട്ടു ജോലിക്ക് വേണ്ടി പോയിട്ടേ അപ്പൊ ആ സമയത്ത് പൈസയൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്നേഹിച്ചിട്ടില്ല എന്ന് വെച്ചാൽ സ്നേഹം കിട്ടിയിട്ടില്ല അപ്പൊ അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ തേർട്ടി ഇയേഴ്സ് ഉള്ള ആളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അയാളോട് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നില്ല കഴിക്കണില്ല എന്ന് പറയാം പക്ഷെ നമുക്ക് അറിയാം അയാള് അഡിക്റ്റഡ് ആണെന്ന് അറിയാം ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഇയാൾക്ക് പലതരത്തിലുള്ള കൗൺസിലിംഗ് സെഷൻസ് അല്ലെങ്കിൽ തെറപ്പീസ് അപ്ലൈ ചെയ്യാം അതല്ല അയാൾ തയ്യാറായാലല്ലേ പറ്റുള്ളൂ അതെ അതെ ഓഫ് കോഴ്സ് ഏത് പ്രോബ്ലം ആണെങ്കിലും ക്ലയന്റിന്റെ കൺസെന്റ് ഇല്ലാതെ or willingness without willingness of the person we cannot തയ്യാറില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ അമ്മയാണ് സഫർ ചെയ്യണത് ആ അമ്മയാണ് സഫർ ചെയ്യണത് അമ്മ ചോദിക്കണ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൺസെന്റ് കിട്ടിയിട്ട് ഒരു പക്ഷെ നമുക്ക് നന്നാക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോ ചില ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ക്ലാസ്സും കൗൺസിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ വന്ന എത്രയും നന്നായി എന്ന് അവർ മനസ്സിലാവും ഈ സബ്സ്റ്റൻസ് അഡിക്ഷനിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരും പ്രഷർ പ്രഷർ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും മറ്റ് പ്രോബ്ലത്തിലാണ് ഞാൻ പറഞ്ഞത് വിത്തൗട്ട് ദയർ കൺസേൺ കൊണ്ടുവരേണ്ടി വരും മാഡം മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു റെഫറൻസ് ബുക്കായിട്ട് മാഡം സജസ്റ്റ് ചെയ്തത് ഒന്ന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ മെന്റൽ ഡിസോർഡേഴ്സ് ഞാനിപ്പോ ഇവിടെ ഇന്ത്യയിൽ ഇത് സാധാരണ യൂസ് ചെയ്യുന്ന എനിക്ക് എനിക്ക് ഓർമ്മയില്ല നോർമൽ psychology അല്ലെങ്കിൽ എന്താ പറയാ D S M we can use for the criteria means for the reference any other abnormal psychology related books you can refer uh, madam uh, sarison ig the abnormal psychology nalladano eda Sarason ig G and br B uh, the uh, abnormal psychology the problem of maladaptive ബിഹേവിയറിന്റെ ലെവൻത്ത് എഡിഷൻ അത് നല്ലതാണോ uh, നല്ലതാണ് but I am not familiar with that book you can just go through the content okay okay madam study സെന്ററിന്റെ ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് പുസ്തകം എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് മാഡം റെഫർ നിങ്ങൾക്ക് ബോറോ ചെയ്യണമെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് ഇവിടെ ഞങ്ങളൊക്കെ ഇവിടെ വന്നാലാണ് കാരണം നിങ്ങൾ എപ്പോഴും റെഗുലർ സ്റ്റുഡന്റ് അല്ലല്ലോ അപ്പൊ അതനുസരിച്ച് അവൈലബിൾ ബുക്സ് നിങ്ങൾക്ക് എടുക്കാം okay thank you sister Varghese speaking ഏതെങ്കിലും നമുക്ക് ഈ സൈക്കോളജി പ്ലസ് ഫാമിലി തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട മാഗസിൻസ് വീക്കിലി അല്ലെങ്കിൽ ബയ വീക്കിലി മന്ത്ലി ഏതെങ്കിലും റെഗുലറായിട്ട് വരുത്താൻ പറ്റിയത് ഏതാണ് അതായത് from practical point of view solving the problem അങ്ങനെ ഇപ്പൊ നമ്മുടെ വനിത വനിത വനിതയുണ്ട് ആരോഗ്യമാസികയുണ്ട് ഇതൊക്കെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് പലതും എനിക്ക് സൈക്കോളജിസ്റ്റിന്റെ സൈക്കോളജിസ്റ്റ് ഡയറക്റ്റ് ഉണ്ട് അതിൽ അതല്ലാതെ അത് മാത്രമായിട്ട് വേരിയസ് കേസസ് ആൻഡ് സോൾവ്ഡ് ചില സൈക്കോളജിസ്റ്റ് ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഞാൻ പോയപ്പോ ഇവിടെ ഗലീലി ഗലീലി പോയപ്പോ അവിടെ നിറച്ച് ബുക്സ് ഉണ്ട് അപ്പൊ അത് ഓൾറെഡി പബ്ലിഷ് ചെയ്യും നമുക്ക് വേണ്ട every frequently publishing from practical point of view ഒരു മാസം ഒരു ആളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് വന്നു സോൾവ് എടുത്ത പ്രോബ്ലംസ് അപ്പൊ അങ്ങനെ അതിന്റെ ഇൻഷുറൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു മാഗസിൻ മന്ത്ലി അല്ലെങ്കിൽ ബൈ മന്ത്ലി എന്തെങ്കിലും റെഗുലറായിട്ട് വരുത്താൻ പറ്റിയിട്ടുണ്ടോ അത്തരത്തിലുള്ള മാഗസിൻസിനെ കുറിച്ച് എനിക്കറിയില്ല ജേണൽസ് യു ക്യാൻ എന്താ പറയുന്നത് സബ്സ്ക്രൈബ് ജേണൽസ് നമുക്ക് ഓൺലൈൻ ജേണൽസ് ഉണ്ട് related to psychiatry and psychological disorders അങ്ങനെ ജേർണൽസ് പബ്ലിഷ് ചെയ്യുന്ന ആളുകളെ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്ന ജേർണൽസ് ഉണ്ട് magazines I don't sir American psychological അസോസിയേഷന്റെ ഒക്കെ ജേർണൽസ് വളരെ കൃത്യമായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് റെഫർ ചെയ്താൽ കുറെ കാര്യങ്ങൾ ഈവൻ ഇപ്പൊ കോവിഡ് നയൻറ്റീൻ അതിന്റെ സമയത്തും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അതിൽ വരുന്നുണ്ട് സൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് മെന്റൽ ഡിസീസസിനെ നമ്മൾ പറയുന്നല്ലേ സൈക്കോസിസ് സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ട് മാത്രം അതായത് no genetic factors nothing substance abuse കൊണ്ട് മാത്രം സൈക്കോസിന് സാധ്യതയുണ്ടോ സൈക്കോസിസ് സൈക്കോട്ടിക് സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്യാം സിംറ്റംസ് uh, ആണ് ദാറ്റ് ട്രീറ്റബിൾ അല്ലേ സബ്സ്റ്റൻസ് അബ്യൂസ് കേസ് ആണെങ്കിൽ ട്രീറ്റബിൾ ആണ് അതെ അതെ അതെ ഇപ്പോ ഈ ഇത് ഇത്ര നമ്മൾ പഠിച്ചപ്പോ നമ്മുടെ family life ladies ladies attend ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ ഇത് ഈ തിയറി വെച്ചിട്ട് ഒരു പരിധി വരെ നേരെയാക്കാൻ പറ്റും അതുപോലെ ഭർത്താക്കന്മാർ പഠിക്കുന്നുണ്ട് സൈക്കോളജി പഠിക്കുന്നുണ്ടല്ലോ ഇത് വെച്ചിട്ട് ഭാര്യമാരെ ഒരു പരിധി വരെ ശരിയാക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയാണോ സിസ്റ്റർ നോ നോ നോ ഇതിപ്പോ നമ്മള് നിങ്ങള് വളരെ കുറച്ച് വളരെ കുറച്ച് മേ ബി ഒരു ടെൻ പെർസെന്റേജ് നോളജ് നിങ്ങൾക്ക് ഇതിപ്പോ ഈ ഒരു കുറച്ച് നാല് ബ്ലോക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ വർഷങ്ങൾ പഠിച്ചിട്ട് ഒരു വിഷയം തന്നെ ഒരു സൈക്കോട്ടിക് ഡിസോർഡറിനെ കുറിച്ച് തന്നെ ചിലപ്പോ ഒരു സെമസ്റ്റർ മുഴുവൻ പഠിക്കേണ്ടതുണ്ടാവും അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോയി നിങ്ങൾ ഓ അത് ഇയാൾ അങ്ങനെയാണ് അല്ലെ ഇയാൾക്ക് ഇന്ന സിംറ്റം ഉണ്ട് ഇയാൾക്ക് ഇന്ന ഡിസോർഡർ ഉണ്ട് ദയവ് നിങ്ങൾ പറയരുത് മുറിവൈദ്യൻ എന്താ പറയാ ഒരു ചൊല്ലുണ്ടല്ലോ ആളെ കൊല്ലും ആളെ കൊല്ലും ആളെ കൊല്ലും സോ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ഇതായിട്ടില്ല നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് അറ്റ്ലീസ്റ്റ് റെഫർ ചെയ്യാൻ ഇപ്പൊ ഇത്ര സിംറ്റംസ് ഒക്കെ നിങ്ങൾ കാണുന്ന മനസ്സിലാക്കുന്നു റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി ഒരു ബേസിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ അപ്രോച്ച് ഒരു തെറപ്പീസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി അറ്റ്ലീസ്റ്റ് ഇനി നിങ്ങൾക്ക് ഒരു എം ഫില് ഇതിപ്പോ പി ജി ലെവലില് നിങ്ങൾ റെഗുലർ കോഴ്സ് പോലെയല്ല ഇതൊരു റെഗുലർ അല്ലെങ്കിൽ റെഗുലർ ക്വാളിറ്റി കോഴ്സ് ആണ് പക്ഷെങ്കിലും ഒരു എം ഫിൽ ഒക്കെ കഴിയുമ്പോൾ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനും ഒക്കെ സാധിക്കുക okay thank you Varghese sir സ്വയം നന്നവനെ കുറിച്ച് പറഞ്ഞില്ല ഓ ഞാനത് പ്രാക്ടിക്കലായി പ്രാക്ടിക്കലായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായിരിക്കും സാർ കൂടുതൽ നല്ലത് അതിന് പറ്റും സെൽഫ് അവയർനെസ് അല്ല അപ്പൊ നമുക്ക് പോയിന്റ് അറിയാം എന്തുകൊണ്ടാണ് ആ ആള് അങ്ങനെ പറയുന്നത് അങ്ങനെ നോക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ പോയിന്റ് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോ okay first of all think about oneself myself why I am feeling like this why I am talking like this why I perceive like this so then we we get automatically we get the answer why the other person I I this അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ടോട്ടൽ ഡിസോർഡർ ആയി പോകും മാം ടോട്ടൽ ഡിസോർഡർ സിസ്റ്റർ പറഞ്ഞ പോലെ ചിന്തിച്ച് എമ്പതറ്റിക് ആവാൻ പറ്റും നമുക്ക് let us all be empathetic attendance നിങ്ങൾ ഷീറ്റ് ഈ ലിങ്കിന് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ attendance This is the next two second attendance those who are not put please do it sister നമുക്കിപ്പോ മുകളിൽ എക്സാം ഉണ്ടാവും പറഞ്ഞത് അപ്പൊ ഈ ഫൈവ് സബ്ജക്ട് കവർ ഇല്ലെങ്കിൽ നമുക്കൊരു ത്രീ ഫോറോ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ നമുക്കിപ്പോ ജൂൺ പ്രതീക്ഷിക്കുന്നതാണ് മാഡം പറഞ്ഞത് ഫൈവ് ആണല്ലോ വരുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു ത്രീയോ ഫോറോ ആയിട്ട് നമുക്ക് ഈ ടൈം അറ്റൻഡ് ചെയ്യാൻ മൂന്ന് ഓപ്ഷൻ ഉണ്ടോ തിയറി എക്സാം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജൂണിൽ എക്സാം വരുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേപ്പർ അപ്പിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അതനുസരിച്ച് ചെയ്താൽ മതി അത് കഴിഞ്ഞില്ലെങ്കിൽ ഡിസംബറിലേക്ക് അല്ല അത് ഒന്നിച്ച് ചെയ്യണമെന്നുണ്ടോ അല്ല നമുക്കിപ്പോ ഒരു ഫോർ ഇപ്പൊ ചെയ്തിട്ട് അടുത്തത് നെക്സ്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ യെസ് യെസ് സിസ്റ്റർ ലൈവ് ഒന്നിച്ച് തീരുന്നില്ല എന്തായാലും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരിക്കും ഇന്നലെ ജലക്രമം പറഞ്ഞൊരു കാര്യമില്ലേ അസൈൻമെന്റിന്റെ ഡേറ്റ് എക്സ്റ്റൻഷൻ അത് ഒഫീഷ്യൽ തന്നെയല്ലേ ഞങ്ങളൊക്കെ റിലാക്സ്ഡ് ആണ് അതുകൊണ്ട് ടെൻഷൻ ഓക്കെ അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യും അപ്പോ മാർച്ച് സോറി ഏപ്രിൽ സെക്കൻഡ് വീക്കിന് ശേഷം പതിനഞ്ചിന് ശേഷം വരുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നിങ്ങൾ വരുമ്പോൾ അന്ന് കൊണ്ടുവന്നാൽ മതി ഓക്കെ മേ ബി ഒരു സെവൻറ്റീൻത് ഓർ എയ്റ്റീൻത് സെവൻറ്റീൻത് എയ്റ്റീൻതോട് കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാം നിങ്ങൾ when you come for the practical classes you can submit it ma'am അത് ഭാരത് മാതാ കോളേജിന്റെ ഇതിലും എഫക്ട് ആണോ ഇത് അതെനിക്കറിയില്ല അവിടുന്ന് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേ ഭാരത് മാതയിലുള്ള ആൾക്കാർക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നില്ലല്ലോ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും ഭാരതമാതയിൽ ഒരാൾ ഇവിടെ ഇരിക്കണ്ടല്ലോ നമ്മുടെ മാം എന്നെ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഭാരത് മാതയിൽ കോണ്ടാക്ട് ചെയ്ത് അവിടെ നല്ല റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടിയത് I got a positive op opinion about them. Uh, they they may have some technical problems. Everybody has got eh, all institution has got technical pro eh, technical problems, and it will be solved. It is not uh, what I said uh, permanently accused or uh, what do you call stampage something. I don't believe in that. Or yeah, you have WhatsApp group yeah, we have got WhatsApp so group you, also. You can share that with others. Yeah, we are, we are going, we are going on our studies. See, uh, in our WhatsApp group, WhatsApp group uh, one guy told that uh, they have, she has, she, she has submitted already the assignments assignments. So that much uh, forward uh, this one. Activities sir ഞാൻ ഞാനും പോയി സബ്മിറ്റ് ചെയ്തതാണ് ഭാരത് മാതയില് ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രൂപ്പില് പ്രത്യേകിച്ച് ഇപ്പൊ ഈ അസൈൻമെന്റിന്റെ ഡേറ്റ് നീ നീട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഏപ്രിൽ ഫസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ സാർ അത് ഓരോ സ്റ്റഡി സെന്റർ അല്ലേ ആ അതെ അതെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ anyway it will be extend extended uh, sir, uh, when you come for the practical classes, please uh, bring it and submit it here. Sister, uh, sister. practical ക്ലാസിന്റെ ഡേറ്റ് ഏറ്റവും നേരത്തെ കാരണം പുറത്തുനിന്ന് വരേണ്ടവർക്കൊക്കെ വരാനായിട്ടേ അവർക്ക് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് of course, we are also waiting for you. So, madam, uh, both Saturday and Saturday, uh, Sunday, uh, we will have practical classes, right? Yes, planning like and, that. Uh, maybe. Hmm. Yeah, uh, I, some of them unfortunately have gone out of the state, mm. and they can't anyway make it. Mm -hmm. But they can still so manage they can it. Ask others. Uh, they can ask others and uh, or maybe have make can have a personal conversation with a particular academic counselor. Uh, maybe uh, three sessions will be there. I, we are thinking like that. Uh, three session practical session means for four hours. One session is four hours. മാം മാം ഇപ്പൊ പറഞ്ഞത് ഈ വേലൂർ സ്റ്റഡി സെന്ററിനും എന്റെ കാര്യം മാത്രമാണോ മാം ഇപ്പൊ പറഞ്ഞത് അതെ അതെ അതെ so this uh, practical uh, classes normally uh, how many Saturdays, Sundays it will happen? Like how many weekends we require? maybe for one course, maybe uh, two days needed maximum or a minimum. Uh, because uh, in the first class you will get an uh, awareness or orientation how to do or you will be familiar with the supervised practice manual. Then you are going to the field, maybe the clinic or anywhere, a rehabilitation center, you have to find out the cases. And you are making an interview and you have to write the cases, report it. Um, you have to um, make a report out of it and you have to submit it. So before making final report, you have to uh, get it corrected from the academy counselor. So that correction will be done in the uh, during the class. സിസ്റ്റർ ഒരു So there will be a, uh, sorry, uh, there will be a gap between your first session and the second session because we have to go and get it done and come back. Yes, yes, but it will not be a longer duration because we have So no like time that, now with- like that for every paper, we can expect multiple sessions, minimum at least two or three. one or two. Okay, thank you, thank you. Sister ഒരു കാര്യം നമ്മൾ ഇപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് വിശപ്പിന്റെ വിളി വരുന്നുണ്ട് മനസ്സിലായ അപ്പൊ ഈ പന്ത്രണ്ടിന് രണ്ടിന് എന്നും ഇടയ്ക്കുള്ള ഒരു അര അരമണിക്കൂർ ലഞ്ച് ബ്രേക്ക് കൊടുത്താൽ എല്ലാവർക്കും ആഹാരം സമയത്തിന് കഴിച്ച് സുഖമായിട്ടിരുന്ന് കേൾക്കും അത് പോഷൻ ഉണ്ടാക്കി തരക്കേടില്ല ഇപ്പൊ already going to be 2 o'clock uh, നമുക്ക് ബ്രേക്ക് ചെയ്താൽ അരമണിക്കൂർ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒരു സെഷൻ ഇടയിൽ പറ്റില്ലല്ലോ അല്ല മണിക്ക് മണിക്ക് കഴിച്ചാ മതി ബ്രേക്ക് കൊടുക്കാറുണ്ടല്ലോ ടീം ബ്രേക്ക് എന്നൊക്കെയും പറഞ്ഞിട്ട് എന്നെ പോലെ lunch break half an hour in ഓഫീസുകളുണ്ട് everywhere it is there in convent it is അല്ലേ അപ്പൊ അത് പ്രാക്ടിക്കലായി ഇവിടെ നടപ്പാക്കി കൂടെ എന്ന് ഒരു സംശയം practical break okay thank you അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രാക്ടിക്കൽ സെഷൻ ഇല്ലേ അവിടെ ഉള്ളത് അത് ഓൺലൈൻ റിലേറ്റ് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ കാരണം അബ്രോഡുള്ള കുറച്ച് പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിലെ ഓൺലൈൻ റിലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങൾ വന്ന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ you can share with share with അല്ലാതെ എളുപ്പമല്ല അല്ലേ ഇപ്പൊ ഈ പ്രാക്ടിക്കലിന്റെ കോവിഡ് കാരണം എവിടെയും പോകാൻ പാടില്ല എന്നാണ് സർക്കുലർ വന്നിട്ടുള്ളത് ഇൻസ്ട്രക്ഷൻ പേർ ഈ പ്രാക്ടിക്കൽ നടത്തുമ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റെ സങ്കല്പിച്ച ആ പേഷ്യൻ്റെ അടുത്ത് പോകുന്നു സങ്കല്പിക്കുക ഇമാജിനേഷൻ അങ്ങനെ എന്നിട്ട് അതിൻ്റെ അതിന് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇന്ന കാര്യങ്ങൾ ചോദിച്ചു ഇന്ന മനസ്സിലാക്കി ആക്ച്വലി ഉള്ളതാണ് നമ്മുടെ പോകാതെ തന്നെ ഇപ്പോൾ പേഷ്യൻ്റ് നമുക്കറിയാം സ്ഥലം അറിയാം അപ്പോൾ അങ്ങനെ അത് പ്രശ്നം ചെയ്യാൻ പറ്റില്ലേ സിസ്റ്ററെ കല്യാണത്തിന് ഷോപ്പിംഗ് മാളിലൊക്കെ ഫുള്ളാ ചരങ്ങളാണ് പിന്നെ മാത്രല്ല സാറേ ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തില് കോവിഡ് പ്രോട്ടോകോൾസിന് കുറെ ഇളവുകളുണ്ട് ഈവൻ പത്താം ക്ലാസ് മുതൽ കുട്ടികൾ പോയി പ്രാക്ടിക്കൽസ് ചെയ്ത് തുടങ്ങിയ അവസ്ഥയിൽ നമ്മൾ എം എസ് സി ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പ്രാക്ടിക്കൽസ് ചെയ്യാൻ പറ്റും ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് പക്ഷെ കോവിഡ് കാരണം പോകാൻ പാടില്ലെന്ന് മോളെന്ന് പറയുകയാണെങ്കിൽ what shall we do senior citizen concern please <laughs> Batchmates എടുത്താണ് you can find out some somebody from your family or uh, from your neighborhood ആ യാ ദാറ്റ്സ് ഓക്കെ അത് അത് ഒഫീഷ്യലി പെർമിസിബിൾ ആണെങ്കിലേ പറ്റുള്ളൂ യെസ് യെസ് അതിന് പെർമിഷൻ ഇല്ലേ പുറത്തു പോകാൻ ഒഫീഷ്യലി ഇപ്പൊ എല്ലാം പെർമിസിബിൾ ആണ് യെസ് സാർ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കൂ sir okay, okay. <laughs> I am 74 years old and the lady corona is uh, in search of uh, me. And I am also <laughs> uh, wearing the helmet and uh, full sleeves while going out because I don't give any chance to catch that lady on my body. She is not yet one, don't worry. And then always she wanted old age people, you know. You are only 74 years old. Right? Okay, that's what you No, he called, 25 uh, year younger, uh, young one. Yeah, yes, yes. Year, year. Not old, 75 years young. Yeah. yeah. Uh, okay, that's another thing. My uh, co-brother, he had some kidney problems. He was admitted in Amila hospital and he told me, please come with the car. I will, can we come in tomorrow? Okay, I'm ready. I told. The next day I was told that he is in ICU and after six hours, uh, uh, very bad news came that he is no more. See, mm -hmm. this is the condition. He was only 65. So since then, I am meeting every my old friends because the lady may catch at any time. Okay. <laughs> so I am meeting old friends, uh, school boy, school friends, and uh, all the uh, old friends I am meeting and have some pleasantry uh, like that. So this is a condition. Tomorrow, tomorrow we cannot do same thing. Uh, she may like any aged man. Mm -hmm. Sir, you always say you are 74 years old, but you know, your video says that you are only 34 something. <laughs> yes. <laughs> That's the magic. Okay, so we will conclude it here. Those who are hungry or angry, you can go and have your lunch break. <laughs> Thank you. Thank you, sister. Okay, Thank you. so God thank bless you. you. Thank you very much. Thank you. Thank you. Thank you. It was a wonderful Thank session. You, ma'am. Thank you, ma'am. One, one more thing, sister. One, one, sister, uh, one more thing. Okay. Sir uh, ഒരു ചെറിയ അഭിപ്രായമാണ് നമ്മൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ മിക്കവാറും എല്ലാവരും പ്രൊഫഷണൽസ് ആണ് അതുപോലെ തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഏതൊരു വിഷയം പറയുമ്പോഴും എല്ലാവർക്കും സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഇന്ററപ്റ്റ് ചെയ്യാതെ പോയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സംശയം ചോദിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും കാരണം ഓൺലൈൻ ആണ് നമ്മൾ പത്ത് നൂറ് ആളുകൾ ഉണ്ടാവുമ്പോൾ അത് അങ്ങനെ ഇത് എന്റെ ഒരു ഒരു ഒപ്പീനിയൻ ആൻഡ് സജഷൻ ആണ് അത് പറ്റും കൺസ്ട്രക്റ്റീവ് സജഷൻ ഈ ദിസ് ഇസ് എന്താ പറയാ അക്കാഡമിക് കൗൺസിലിംഗ് സെഷനാണ് കൗൺസിലിംഗ് സെഷനാണ് അപ്പോൾ ഈ കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുമ്പോൾ not simply lecturing so discussion interactive session okay അതുകൊണ്ടാണ് നമ്മൾ സിംപ്ലി എന്താ പറയുന്നത് ലെക്ചറിങ് അല്ലാതെ മറ്റുള്ള ഡിസ്കസ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോഴാണ് കുറച്ചും കൂടി ലേണിംഗ് സാധ്യമാകുക അപ്പൊ അതുകൊണ്ടാണ് ഡൗട്ട്സ് ക്ലിയറിംഗ് അല്ലാതെ practical point of discuss discuss discuss ചെയ്യല്ലേ yes yes related to the subject okay okay okay sister okay okay okay thank thank you Thank you, thank you, sister. Okay, thank you. take care. God bless you. Thank you sister thank you thank you sister thank you hello sister ഒരു കാര്യം കൂടി ഉണ്ട് many many thanks being Sunday you attend here sister